മേപ്പയൂർ പുലപ്രക്കുന്ന് മലയിലെ മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പുലപ്രക്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി മഞ്ഞക്കുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പുലപ്രക്കുന്നിൽ പോലീസ് തടഞ്ഞു മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് vice president P M Shobha ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗവും പുലപ്രക്കുന്ന് സംരക്ഷണ സമിതി ചെയർമാനുമായ പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു M K Kelappan Sudhakaran Puthukulangara K P Moithi V A Balakrishnan Sibila Chandran എന്നിവർ സംസാരിച്ചു